മൈൻ ഷാഫ്റ്റിലാ നിക്കുന്നത് നമ്മൾ താഴെ നേരിട്ട് മൈൻ ഷാഫ്റ്റിന്റെ ഒരു ഗോൾഡ് കിട്ടി ഇങ്ങോട്ട് വാ എടാ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് സൈഡ് കൂടെ എടാ മൂന്ന് നാല് നാല് ഗോൾഡ് പറയേ എടാ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എടാ ഇവിടെ ഡയമണ്ടാ പക്ഷെ ഡയമണ്ട് ഇത് പക്ഷെ ഡയമണ്ട് കൊറേ നേരം പക്ഷെ ഡയമണ്ട് കൊറേ നേരം നോക്കുന്നേ നീ വാ എടാ നീ നീ മെല്ല ആ ഞാൻ നീ സൈഡെല്ലാം പൊളിക്ക് സൈഡെല്ലാം നീ അയൻ ഇല്ല ഞാൻ ഉണ്ടാക്കി തരാം നിനക്ക് ഡയമണ്ട് നമ്മൾ ഡിവൈഡ് അത് നമ്മളുടെ ഒരു ശീലമാണ് അല്ലേ സാധനം കൂട്ടിയാണ് അതുകൊണ്ട് പറഞ്ഞു കൊടുക്കേ ഞാൻ എന്റെ സ്ഥലത്തിൽ മൈൻഡ് വേറെ നിന്റെ സ്ഥലത്ത് വരുമ്പോ മൈൻഡ് ചെയ്യാൻ വരും അപ്പൊ എനിക്ക് എന്തേ തരണേ ഇത് വാങ്ങിച്ച് ഇപ്പോഴും ഡയമണ്ട് ഇട്ട് നിന്റെ സ്ഥലത്ത് എന്റെ just miss water bucket water bucket എന്നാ അവരിടോ നീ എന്നെ കൊല്ലാ കൊല്ല ചെയ്യൂടാ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പിക്കണം എന്റെ മോനെ നമ്മള് മുടി കഴിഞ്ഞു അടേ സൈഡിൽ സൈഡിൽ നോക്കണം ഇവിടെ വലിയൊരു രാവ ഇങ്ങോട്ട് വാ അവിടെ നമ്മൾ തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റുന്നേ നിൽക്കുന്നത് ഞാൻ അവിടെ ഇന്നാ ഇവിടുന്ന് ഇച്ചിരി ഇതൊക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീ അവിടെ നീ അവിടെ നിന്ന് നീ അവിടെ നീ കാണാതെ പോണ്ട നീ അവിടെ നിന്ന് മൈനന്റ് ചെയ് ഞാൻ ഇവിടെ നോക്കുക ഇനി കാണാതെ പോയ രണ്ടൊരു പണിയാ എടാ ഗോൾഡ് ഗോൾഡ് എടാ പോയി എടാ ഞാൻ പോയി എടാ എടാ water packet water packet water packet ഞാൻ സത്ത് ലാവ ലാവ ലാവ എടാ ഗോൾഡ് ഫുള്ള് പോയി ഓള് എടാ വാട്ടർ പാക്കറ്റ് ഇല്ലെങ്കിൽ ഞാൻ ചത്തനിപ്പോ നീ എവിടെയാടാ മൈൻഷാഫ്റ്റിന്റെ അവിടെ എന്റെ കയ്യിൽ എല്ലാ ഗോൾഡ് ഉണ്ടായിരുന്നു ഇപ്പം പോയേ എനിക്ക് ഇവിടെ ഗോൾഡ് ഗോൾഡ് എനിക്ക് എനിക്ക് എത്ര പത്ത് ഗോൾഡ് പത്ത് ഗോൾഡ് പേപ്പർ എന്റെ മോനെ എവിടെ ആ നിന്നെ കാണുന്നുണ്ട് നെയിം ടാഗ് ഞാടെ നീ തന്നെ വെള്ളം ഇല്ലെങ്കിൽ നമ്മളെ ഗോൾഡ് എല്ലാം പോയി എടാ ഇവിടെ ഉണ്ടോ ഇവിടെ ഉറപ്പായിട്ടുണ്ടോ നീ ഇവിടെ ഇതൊക്കെ പൊളിക്ക അടുത്തുള്ള ബ്ലോക്സ് തന്നെ പൊളിക്കാതെ ക്ലാസ് സൂക്ഷിച്ച് എനിക്ക് നിന്നെ പേടിയാ ഞാൻ ജസ്റ്റ് മിസ് ചെയ്യാൻ ചത്താ പണിയാ എല്ലാം ഗോൾഡ് എന്റെ പത്ത് ഗോൾഡ് പിന്നെ അയണ ഗോൾഡ് അയണ പോടാ ഗോൾഡ് അല്ല അയണ എടേ ലൈറ്റ് അടിച്ചിട്ട് ഞാൻ അയണ എന്റെ നല്ല സ്മൂത്ത് ആയിട്ട് എന്റെ സാധാ എനിക്കെല്ലാം ഗോൾഡ് നാപ്പത്തി മൂന്ന് അയണോ എന്താ ബ്രോ എനിക്ക് എത്ര ഇവിടെ നാപ്പത്തി ഏഴ് അയൺ നിനക്ക് ഞാൻ ഒരു ഇരുപത് ഇരുപത് അയൺ തരും എന്റെ എന്റെ പിക്കാസ് എങ്ങനെയാ തിരിച്ചാ തിരിച്ചാ ഏതൊരു പുറത്തുണ്ട് ഈ വഴി ഈ വഴി ആ നീ അതല്ലേ വാ വാ നീ നേരത്തെ മനസ്സിലാ എങ്ങനെ പോന്നേ എടാ ഇവിടെ ഇതന്നെ ഇതന്നെ നീ ഇങ്ങോട്ട് വാ എന്റെ ബാക്കിലോ എന്റെ ബാക്കിലോ എടാ ഇവിടെ കണ്ടോ കൊറേ ആയാ ഈ ടോർച്ച് നെയിം ടാഗ് എടാ അടുത്തുള്ള ഇതിന്റെ അടുത്തുള്ള നോക്കിയോ എന്റെ പിക്കക്സിലാണ് നമുക്ക് പോവാ ഇവിടെ ഉണ്ട് തിരിച്ചങ്ങനെ നമ്മളെ എടാ അത് ഇപ്പൊ എടുക്കണ്ട ചാവറായി ചാവറ അടുത്ത് പോയ നീ എങ്ങനെ പുറത്തു അതേവോ ഞാൻ വന്ന വഴി ഞാൻ നോക്കിണ്ടായിരുന്നു ഞാൻ ഞാനും നോക്കുക കുടുങ്ങിയോ എടീ ലാവൊക്കെ നീ കെടുത്താൻ പറ്റുമോ നോക്കൂ നീ നീ ഇരിക്കേ എനിക്ക് നിന്നെ കാണാനില്ലല്ലോ ആ നിന്നെ ഞാൻ പണ്ട് ഇവിടെ ലാഭം ഉണ്ട് നമ്മൾ എവിടെയാണ് എടി ഇതൊക്കെ പൊളിച്ചോക്ക് ഈ വുഡ് പൊളിച്ചോക്ക് എവിടെ പൊളിച്ചോ എടാ മോളിൽ നമുക്ക് സ്ഥലം കിട്ടി ഇവിടെ നീ ഇവിടെ എടി നീ മോൾ ഇങ്ങോട്ട് വാ മോളിലോക്ക് എടാ സോറി എടാ എന്നെ നീ ആവേക്ക് തള്ളിടുവോ എടാ നല്ല നെയ്ച്ചോറും ചിക്കൻ ഇവിടെ ഏത് സ്ഥലം എനിക്കറിയില്ല എടാ ഇത് ഇത് തന്നെ ഈ വരെ ഈ വരെ വന്നു ഞാൻ പറഞ്ഞു അതന്നെയാണെന്ന് ഓ ഞാൻ വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ വഴി എത്തിയെന്ന് ഇതല്ലേ ഇത് എങ്ങനെ നമ്മള് വന്ന് എവിടുന്നാ വന്ന് എടി ഇതന്നെ അവിടെ ഇവിടെ കണ്ട ഒരു അല്ല കിട്ടി കിട്ടി കിട്ടി നമ്മൾ വരുമ്പോ ഇതിലൂടെ വന്നു അപ്പൊ നമ്മൾ ഇതിലൂടെ ഇവിടുന്ന് ലെഫ്റ്റ് അല്ല അവ അങ്ങോട്ട് പോകുന്നില്ല ഒന്നുമില്ല ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വാടാ അയ്യോ ഞാൻ ജമ്പ് ജമ്പ് സ്പേസ് ബാർ മറക്കാണ്ടല്ലോ പക്ഷേ ആ ചില സമയത്ത് സ്പേസ് ബാർ ഒന്നും സ്പേസ് ബാറേ എടാ നീ എവിടെ ഞാൻ നിക്ക നിക്ക നിക്ക ഞാൻ പറയാം പൊട്ടിച്ചിട്ട് ആ സൈഡിൽ കൂടെ വരാം പിന്നെ നീ ഇവിടെ ചായ മാറിക്കില്ല അപ്പം നമ്മള് ചായ കുടിക്കാൻ വന്നാണ് കേസ് ചായ കുടിക്കാൻ പോകുന്നതാണ് കേസ് അതാ പറഞ്ഞ അയ്യോ അടിപൊളി കേസ് എവിടെ നീ എവിടെ ഇടയ്ക്ക് ചെയ്യ സ്ഥലം പൊട്ടു ഞാൻ ഡയമണ്ട് ഡയമണ്ട് ഡയമണ്ട് എടാ എക്സ് മൈനസ് ഒരു ഡയമണ്ട് എടാ ഞാൻ പൊളിക്കില്ല ഞാൻ പൊളിക്കില്ല നീ വന്നിട്ട് ഞാൻ നീ എവിടെടാ ഞാൻ വാ ഞാൻ ഒരു അടിയാളം വെക്കാം ഡയമണ്ട് നീ ഇവിടെ നീ ഇവിടെ ഞാൻ അടുത്തേക്ക് മൈനസ് ടു ഹൺഡ്രഡ് ആൻഡ് എനിക്ക് എന്റെ എന്തോ അങ്ങനത്തെ കണ്ടിട്ട് എന്റെ മുന്നത്തെ സീൻ ഫൈൻ നമ്മളുടെ മാത്രം കിട്ടില്ല ഞാൻ നോക്കട്ടെ അടുത്തൂടെ പഠിച്ചോട്ട് ഒരെണ്ണുള്ളൂ കുഴപ്പമില്ലല്ലേ അങ്ങനെ ഭാഗ്യം ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി നീ അവിടെ ഞാൻ നിന്റെ ഒരു നെയിം ടാഗ് കാണുന്നുണ്ട് അത് പൊട്ടിച്ചു പൊട്ടിച്ചു വരുന്നുണ്ട് എടാ ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ചു വരും നിന്റെ നെയിം ടാഗ് ആണ് നീ അവിടെ തന്നെ നിൽക്കും എങ്ങോട്ടും ഞാൻ നേരത്തെ നമ്മളെ പൊട്ടിച്ചില്ല ഒരു സ്ഥലം അയ്യോ എന്റെ എക്സ് എക്സ് അല്ല എക്സ് മൈനസ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഏഴോ ആ ലാവ ഞാൻ ആ നിന്റെ നെയിം നീ നീ തന്നെ ഞാൻ പൊട്ടിച്ചു വരുന്നുണ്ട് നിന്റെ നെയിം ടാഗ് എനിക്ക് കാണാം ഇപ്പൊ ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ തന്നെ നിക്കടാ അവിടെ തന്നെ നിക്കുന്നേ അങ്ങനെയില്ല എനിക്ക് കണ്ടേതാ എന്തൊക്കെ ശബ്ദം കേൾക്കുന്നത് സോംബിന്റെ ഞാനിപ്പോ ഇരുന്നൂറ്റി ഏഴിലാണ് ഇപ്പൊ നിന്റെ നെയിം ടാഗ് കാണാനില്ല ഇപ്പൊ കാണാം ഇപ്പൊ കാണാം നീ ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് മുന്നൂറ്റി പന്ത്രണ്ട് കേട്ടോ ലവ ലവ പണി കിട്ടി പണി കിട്ടി സ്ക്വാഡ് അതിന്റെ ടോർച്ച് മാറ്റി ജസ്റ്റ് പക്ഷെ ലാവാന്നെല്ലാം കളി കഴിഞ്ഞേ നീ എവിടെ ഇരുന്നൂറ്റി ഏഴ് പോയിന്റ് അടുത്ത് എന്തൊക്കെയുണ്ട് ഇത് പോലെ എന്റെ അടുത്ത് മൊത്തം ഞാൻ പൊട്ടിച്ച് വന്നോണ്ടിരിക്കടാ സെഡ് എത്ര സെഡ് എത്ര നിന്റെ നെയിം ടാഗ് എനിക്ക് കാണാം എടാ നിന്റെ ശബ്ദം എനിക്ക് കാണുന്നുണ്ട് ഡയമണ്ട് എവിടെയെന്ന് വെച്ചേ എടാ നിന്നെ കണ്ട് എടാ നിന്നെ കണ്ട് മേലെ മേലെ മേലെ നീ ആ മേലെ തന്നെ ഞാൻ താഴത്തേക്ക് പൊട്ടിക്കാം താഴത്ത് ഞാൻ എനിക്ക് ആ എടാ നീ ഇപ്പൊ എന്റെ നീ അവിടെ തന്നെ നിക്കണ ഡയമണ്ട് എവിടെയാണ് ഞാൻ വെച്ചേ മൈനസ് ഞാൻ ഫസ്റ്റ് ഇരുന്നൂറ്റി ഏഴാണ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി എവിടെ ഞാൻ ഡയമണ്ട് പോയത് എടാ ഞാൻ നിന്റെ അടുത്തേക്ക് എവിടെ നീ ഇങ്ങോട്ട് വാ എനിക്കിടെ എന്നെ ഡയമണ്ട് എനിക്കൊരു ലാവ ആണ് ഞാൻ വരുന്നു വരുന്നു വരുന്നു വരുന്നു ഒന്നുകൂടെ പറയാം അതെ വാ വാ വാടാ എവിടെ ഞാൻ എന്ത് ഇങ്ങോട്ട് വാ നീ രാവിലെ അടുത്ത് പോയത് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പോയി പിന്നെ എങ്ങോട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏ ഇവിടെ ഇവിടെ ഞാൻ വന്നേ ഡയമണ്ട് പോയാ എടാ ഇവിടെ ഇവിടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ വാ വാ വാ ദേ ഡയമണ്ട് എവിടെടാ ദേ ഇങ്ങോട്ട് വാ എങ്ങോട്ട് ആ കണ്ടു കണ്ടു കണ്ടു ഡയമണ്ട് എടാ നീ സ്ക്രീൻഷോട്ട് എടുത്തേക്കണേ മറ്റേ എന്താണ് F F F two F two ഇങ്ങോട്ട് സ്ക്രീൻ എടാ നിക്ക് നിക്ക് ഇവിടെ ഇവിടെ എടാ സ്ക്രീൻഷോട്ട് എവിടെ സേവ് ആവും വെളി വെക്ക് നിക്ക് ഞാൻ എഫ് ഞാൻ ഒന്ന് എടുത്തേക്ക് കോർഡിനേഷൻ വന്നിട്ട് എടാ സ്ക്രീൻഷോട്ട് എവിടെ സേവ് ആവും ഡയമണ്ട് ഒക്കെ കിട്ടി ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാം ഇറ്റ്സ് മീ